കാർ നിർത്താൻ ഒരിടം തേടി അലയുകയാണ് നമ്മൾ നഗരത്തിൽ സന്ധ്യയിൽ ഒന്നുകിൽ മിടുക്കന്മാർ മുൻപേ തന്നെ അല്ലെങ്കിൽ നോ പാർക്കിംഗ് ഇടം തേടി വേഗമൊന്ന് കുറച്ചാലോ പിന്നിൽ നിന്ന് അക്ഷമയുടെ അമറലുകൾ മടുത്തു നമ്മൾ കലഹം ആരംഭിക്കുന്നു മടുത്തു നമ്മൾ കലഹം ആരംഭിക്കുന്നു ആഗ്രഹിച്ചിടത്തെത്താതെ പറ്റുന്നിടത്തു നിർത്തി എവിടെയോ കയറി ചെന്ന് എന്തെല്ലാമോ സ്വന്തമാക്കിയതിനെ പറ്റി തവണകളായി നാം വീട്ടിക്കൊണ്ടിരിക്കുന്ന പാപപലിശകളെ പറ്റി തീരുമാനിച്ചുറപ്പിച്ച് ബീച്ചിൽ ചെന്നവർക്ക് മാത്രമായി സൂര്യൻ വർണ്ണക്കാഴ്ചകൾ തീർത്ത് അസ്തമിച്ചിരിക്കാം നഗരത്തിൽ രാത്രിയായെന്ന് സോഡിയം വിളക്കുകൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു കാർ റേഡിയോ പാടുന്നു ടൺ കണക്കിന് ഫൺ മതി മടങ്ങാമിനി വീട്ടിലേക്കെന്നായപ്പോഴോ ഇടത്തോട്ട് തിരിയേണ്ടപ്പോൾ നോ ലെഫ്റ്റ് ടേൺ വലത്തോട്ട് തിരിയേണ്ടപ്പോൾ നോ റൈറ്റ് ടേൺ മടങ്ങാമെന്ന് വെച്ചാൽ നോ യു ടേൺ ഗതാഗത പുഴവിൽ നിന്ന് വേർപെടാനുമാകാതെ ചുവപ്പുപച്ച താളങ്ങളിൽ വേഗം കുറഞ്ഞും കൂടിയും നമ്മൾ ഇഴന്നുകൊണ്ടേയിരിക്കുന്നു ഇഴന്നുകൊണ്ടേയിരിക്കുന്നു